മലപ്പുറത്തുകാരുടെ സ്വന്തമായിട്ടുള്ള കുട്ടൻ ബിരിയാണി കിട്ടുന്ന പുതിയൊരു ഏടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നല്ല ബിരിയാണി അതിനൊപ്പം ചിക്കൻ ഫ്രൈ നമുക്ക് നോക്കാം സ്ഥലം ഏതാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ആലത്തൂർപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അങ്ങാടി തന്നെ ഇങ്ങനൊരു ചെറിയ റോഡ് കാണാം M M E T higher secondary school ഈ സ്കൂളിലൊക്കെ പോകുന്ന വഴി തന്നെയാണ് ഹോട്ടലിൽ നിന്ന് കാണുന്ന ഈ നാടൻ മെസ്സ് എന്ന പേരിലെ കട ചെറിയൊരു കടയാണ് പുറത്തൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ക്യാപ്ഷൻസ് എഴുതിയിട്ടുണ്ട് ഉള്ളിലൊക്കെ സാധാ ഒരു സെറ്റപ്പ് മാത്രമാണ് രാവിലെ അതുപോലെ തന്നെ ഉച്ചക്കും രാത്രിയൊക്കെ ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള കുട്ടൻ ബിരിയാണി ഉച്ചക്കൊരു പതിനൊന്ന് മണിക്ക് തുടങ്ങി ഒരു മൂന്ന് മണി വരെയൊക്കെ അവൈലബിൾ ആവുള്ളൂ ഇങ്ങനൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അല്ലാതെ തന്നെ നമുക്ക് ചെറിയൊരു മജ്ലിസ് കൂടി അവിടെ ഉണ്ട് വളരെ ചെറിയ മജ്ലിസാണ് ഏറി വന്ന ഒരു നാല് പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റും എങ്കിലും നമുക്ക് സൊറ പറയാനും ഫുഡ് അടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഒരൊറ്റ പ്ലേറ്റിൽ എല്ലാവർക്കും ബിരിയാണി തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ തന്ന ബിരിയാണിയാണിത് അതായത് ഒരു പ്ലേറ്റിൽ ഫുൾ ബിരിയാണി ഓർഡർ ചെയ്താൽ ഫുൾ ബിരിയാണി അതിൽ തട്ടിയിട്ട് മുകളിലൊരു പപ്പടം വെച്ചങ്ങ് തരും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു പോയി ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണുള്ളത് ഇതല്ലാതെ ഊണുണ്ട് പൊറോട്ട ഉണ്ട് ബീഫ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് പക്ഷേ തേടി വന്നത് നമ്മൾ ബിരിയാണിക്കാണല്ലോ അതും കുട്ടൻ ബിരിയാണിക്ക് സൈഡിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ മൂന്ന് പീസ് ഉണ്ടാവും ഏകദേശം അറുപത്തഞ്ച് രൂപയാണ് ഈ പ്ലേറ്റിന് വില ഇതേ ഫ്രൈ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതായത് ഇതിൻ്റെ മുകളിൽ റൈസ് ഇടും അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണിയിലെ മീറ്റ് ചിലത് നല്ല മീറ്റാണ് ചിലത് കുഴപ്പമില്ലാത്ത മീറ്റാണ് ഒരുപാട് മസാലയൊന്നുമില്ല അതായത് നമുക്ക് മസാല മാത്രം സെപ്പറേറ്റ് കാണാൻ പറ്റുന്നില്ല പക്ഷേ നല്ല ഫ്ലേവറിലെ റൈസ് ഒക്കെയാണ് ഹൈ ക്വാളിറ്റി റൈസൊന്നും അല്ല ഉപയോഗിക്കുന്നത് ആവറേജ് ക്വാളിറ്റി റൈസാണ് ഉപയോഗിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു ഫുൾ ബിരിയാണിക്ക് വില വരുന്നത് വെറും നൂറ് രൂപയാണ് ഹാഫ് ബിരിയാണിക്ക് എൺപതും ആ റേറ്റ് വെച്ച് നോക്കുമ്പം ഈ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ വർത്താണ് എനിക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തെന്ന ആൾ പറഞ്ഞത് ചില ദിവസങ്ങൾ ബിരിയാണി നല്ല നന്നാവാറുണ്ട് ചില ദിവസം അത്ര നന്നാവാറില്ല എന്നാണ് ഞാൻ പോയ ദിവസം നല്ലതാണോ ചീത്തയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എക്സ്ട്രാ പപ്പടൊക്കെ ചോദിച്ചാൽ തരും കേട്ടോ പക്ഷേ ഈ ബിരിയാണിയിൽ വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് മീറ്റ് ഉണ്ട് റൈസിനേക്കാളും കൂടുതൽ മീറ്റാണ് ഇതിൽ കാരണം ഇവിടെ വരുന്ന ജോലിക്കാർക്കൊക്കെ കുറേ റൈസ് വേണ്ടിവരും അപ്പോൾ അവർക്ക് എക്സ്ട്രാ നമുക്ക് ബിരിയാണി റൈസ് ഓർഡർ ചെയ്യാൻ പറ്റും അതിന് ചെറിയ വില എന്തോ കൊടുത്താൽ മതി പക്ഷേ ഇവിടെ കിട്ടുന്ന ബിരിയാണി അൺലിമിറ്റഡ് അല്ല കേട്ടോ അത് തെറ്റിദ്ധരിക്കരുത് കാരണം നമുക്ക് എക്സ്ട്രാ പാഷ് കൊടുത്തിട്ട് വേണം നമുക്ക് റൈസ് മേടിക്കാനും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ല വളരെ മോശമല്ല ഒരു ആവറേജ് ചെറിയ വിലയിൽ കിട്ടുന്ന നല്ലൊരു ബിരിയാണി കുറേ നെയ്യൊന്നും ബിരിയാണി ഇല്ലെങ്കിൽ പോലും നമുക്ക് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുലൈമാനി അതാണ് അതിൻ്റെ ഒരു രീതി ബിരിയാണി നല്ല ചൂടുള്ള സുലൈമാനിയും കുടിച്ചോട് കൂടി വേർത്ത് കുളിക്കാൻ തുടങ്ങി മജിൽസ് സത്യം പറഞ്ഞ ഫാനില്ലായിരുന്നു അപ്പം ബൈ ഫ്രം ആ ഹരം